നമസ്കാരം നാം എല്ലാവരും കൊറോണ എന്ന മഹാമാരിയെ തുരത്താൻ ഒറ്റക്കെട്ടായി ശ്രമിക്കുകയാണ് വൈറസ് വ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം മാർച്ച് മുപ്പത്തി ഒന്ന് വരെ കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ബിമാക്സും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഞങ്ങളുടെ എല്ലാ ബ്രാഞ്ചുകളിലും നേരിട്ടുള്ള ക്ലാസുകൾക്ക് അവധി നൽകിയിരിക്കുന്നു എന്നാൽ ബിമാക്സ് എല്ലാവർക്കും തികച്ചും സൗജന്യമായി IELTS O E T ഹാത്ത് പ്രോമട്രിക് ഓൺലൈൻ വിർച്വൽ ക്ലാസ്സസ് ആരംഭിക്കുകയാണ് നിങ്ങളുടെ വീടുകളിൽ തന്നെ ഇരുന്ന് സുരക്ഷിതമായി ക്ലാസ് റൂം ക്ലാസ്സുകളുടെ അതേ നിലവാരത്തിൽ തന്നെ അതിനൂതനമായ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുവാനും നിങ്ങളുടെ എക്സാമിൽ വിജയിക്കുവാനുമുള്ള ഒരു സുവർണാവസരം പ്രയോജനപ്പെടുത്തുക അതും തികച്ചും സൗജന്യമായി കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ വിവിധ ബ്രാഞ്ചുകളിലായി ബന്ധപ്പെടുക ഭയമല്ല വേണ്ടത് ജാഗ്രതയാണ് പൊരുതാൻ നമുക്ക് ഒറ്റക്കെട്ടായി കൊറോണ എന്ന ഈ മഹാമാരിക്കെതിരെ കരുതലോടെ നിങ്ങളുടെ ബിമാക്സ്